ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം പച്ചക്കറി വിളകളിൽ പ്രധാനമായും കൃഷി ചെയ്തു വരുന്നവയാണ് വഴുതന വർഗ വിളകൾ ഇവയിൽ വഴുതന മുളക് തക്കാളി എന്നിവ ഉൾപ്പെടും ഇവ വിത്ത് നേരിട്ട് പാകി കൃഷി ചെയ്യാമെങ്കിലും വിത്തിൽ നിന്നും തൈകൾ ഉണ്ടാക്കി അവ പറിച്ചു നടുന്നതാണ് ഏറെ സുരക്ഷിതം തൈകൾ പറിച്ചു നടുമ്പോൾ അവ തമ്മിലുള്ള അകലം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വഴുതന തക്കാളി എന്നീ വിളകൾ പറിച്ചു നടുമ്പോൾ വരികൾ തമ്മിലും ചെടികൾ തമ്മിലും രണ്ടടിയെങ്കിലും കുറഞ്ഞത് ആവശ്യമാണ് മുളക് പറിച്ചു നടുമ്പോൾ വരികൾ തമ്മിലും ചെടികൾ തമ്മിലും ഒന്നര അടിയെങ്കിലും വ്യത്യാസം ആവശ്യമാണ് വഴുതനവർഗ്ഗ വിളകൾ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്നുള്ളത് ബാക്ടീരിയൽ വാട്ടം എന്ന രോഗമാണ് ഇവ തൈകൾ മുതൽ പ്രായം ചെന്ന ചെടികളെയും ബാധിക്കുന്ന ഒരു മാരകമായിട്ടുള്ള രോഗമാണ് ചെടികൾ പച്ച നിറത്തിൽ തന്നെ പൊടുന്നനവെ വാടി വരുന്നതാണ് ഈ രോഗത്തിൻ്റെ ആദ്യ ലക്ഷണം നിയന്ത്രണ മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നടുക എന്നുള്ളതാണ് വഴുതന കത്തിരി എന്നീ വിളകളിൽ ഹരിത സൂര്യ ശ്വേത നീലിമ എന്നീ ഇനങ്ങളും മുളക് വിളയിൽ ഉജ്വല അനുഗ്രഹ മഞ്ചരി എന്നീ ഇനങ്ങളും തക്കാളി വിളയിൽ ശക്തി മുക്തി അനഘ വെള്ളായണി വിജയ് എന്നീ ഇനങ്ങൾ പ്രതിരോധശേഷിയുള്ളതാണ് പ്രതിരോധശേഷി കുറഞ്ഞ ഇനങ്ങൾ പ്രതിരോധശേഷിയുള്ള ഇനങ്ങളുമായി ഗ്രാഫ്റ്റ് ചെയ്ത് നടുന്നതും ഏറെ നല്ലൊരു പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനമായും ഒരേ വിള ഒരേ കൃഷിസ്ഥലത്ത് തുടർച്ചയായി കൃഷി ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനെ വിള പരിക്രമണം എന്ന് പറയും ബാക്ടീരിയ ക്ഷാര സ്വഭാവമുള്ള മണ്ണിലാണ് കാണപ്പെടുന്നത് അതിനാൽ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ കുമ്മായം മണ്ണിൽ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് കൂടാതെ ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന ജലസ്രോതസ് ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് അണു വിമുക്തമാക്കണം പാത്തി വെള്ളമാണ് ജലസേചനത്തിന് ഉപയോഗിക്കുന്നതെങ്കിൽ പാത്തി വെള്ളത്തിൽ അഞ്ച് ഗ്രാം ബ്ലീച്ചിംഗ് പൗഡർ കെട്ടിയത് അവിടെ അവിടെ ഇട്ട് കൊടുക്കുന്നതും അണു വിമുക്തമാക്കുവാൻ സഹായിക്കും തൈകൾ പറിച്ചു നടുമ്പോൾ മിത്ര ബാക്ടീരിയയായ സുഡോമോണസ് ഫ്ലൂറസൻസ് ഉപയോഗിക്കാം ഇരുപത് ഗ്രാം സുഡോമോണാസ് ഫ്ലൂറസൻസ് പൊടി രൂപത്തിലുള്ളത് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തിയ ലായനിയിൽ തൈകൾ പതിനഞ്ച് മിനിറ്റ് മുക്കിവെച്ച ശേഷം പറിച്ച് നടുന്നത് ഈ രോഗത്തിനെതിരെ ഒരു പ്രതിരോധ ശേഷി നൽകാൻ സഹായിക്കും ഇത്തരത്തിൽ ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കോവിഡ് കാലത്ത് ജനങ്ങളോട് അഭ്യർത്ഥിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നമുക്കാവശ്യമായ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇലക്കറികൾ ഒക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം അതുവഴി നാം സ്വയം പര്യാപ്തമാകണം എന്നുകൂടിയാണ് അത് ഏറ്റെടുക്കാനുള്ള ഒരവസരമായി കൂടി നിങ്ങളിതിനെ പ്രയോജനപ്പെടുത്തണം